ഹലോ ഗുഡ് മോർണിംഗ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമായിരുന്നു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇപ്പോഴും വലിയ ധൈര്യമൊന്നുമില്ല എന്നാലും ചുമ്മാ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ എൻ്റെ ബാൽക്കണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം വീട്ടിൽ അപ്പോൾ അവിടെ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ആദ്യം രണ്ട് തക്കാളി ചെടിയുണ്ട് ബാൽക്കണി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഭയങ്കര വലിയ ബാൽക്കണി ഒന്നുമല്ല കേട്ടോ ചെറിയൊരു ബാൽക്കണിയാണ് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുണി ഉണങ്ങാനിടാൻ സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് റൂമിലാണ് വെച്ചേക്കണത് ഡ്രസ്സിൻ്റെ ഡ്രസ്സിടുന്ന സ്റ്റാൻഡൊക്കെ തക്കാളി കുറച്ചുണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം കാണുന്നില്ലേ എൻ്റെ അകത്തേക്കൊക്കെ ഉണ്ട് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് രാവിലെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം ഒരു കപ്പ് കോഫി എടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്ന് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ ഇത് അലോവേരയാണ് നമ്മുടെ കറ്റാർവാഴയില്ലേ അത് ഞാൻ ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് സലാലയ്ക്കും അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് അത് ആദ്യം ചെറിയ ചട്ടിയിലായിരുന്നു എന്നിട്ട് അത് അതുകൊണ്ട് അത് വലിപ്പം വയ്ക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ചട്ടിയിലേക്ക് മാറ്റിയപ്പോൾ വലുതായി ഇപ്പോൾ നല്ല വലിപ്പമുണ്ട് പിന്നെ ഇത് ബേസിലാണ് നമ്മുടെ ലുലുലൊക്കെ മേടിക്കാൻ കിട്ടില്ല ചെറിയ കവറിൽ ചെറിയൊരു പ്ലാന്റ് അങ്ങനെ മേടിച്ച് ചെടി ചെയ്ത് അതിപ്പോൾ പെട്ടെന്ന് വലുതായി കുറച്ചായുള്ളൂ ഇത് മേടിച്ചിട്ട് പിന്നെ ഇത് ചീരയാണ് ചീര ഇപ്പം പോവാറായത് ഇന്ന് കുറേ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് ചീര കുറച്ചുണ്ടായി പിന്നെ ഈ നിൽക്കുന്ന ആ ഗ്രീൻ ഇത് ഈ കാണുന്നത് പാഷ ഫ്രൂട്ടാണ് ഉണ്ടാവുമെന്നറിയില്ല ഇവിടെ പാഷൻ ഫ്രൂട്ട് മേടിച്ചപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ സീഡ്സ് ഇട്ട് നോക്കിയതാണ് അപ്പോൾ അതിപ്പം ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് കയറ്റി വിടണം പിന്നെ ഇത് പുതിന പുതിയതും ഞാനിവിടെ നട്ടതാണ് മേടിച്ചൊന്നുമല്ല നട്ടുണ്ടായതാണ് ഇപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം ഉണ്ടായി പറിച്ചത് അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ അതിലുണ്ടായിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പ് ഈ കറിവേപ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ചെറിയൊരു തൈയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് നീണ്ടുപോയോണ്ട് ഞാനത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ശിഖരങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പക്ഷെ ഹൈറ്റ് അധികം വെച്ചിട്ടില്ല പിന്നെ ഇത് വേറൊരു കറിവേപ്പാണ് അത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് ഫാമിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഇതും പിന്നെ ഇതും ഇവിടെ നിന്ന് മേടിച്ചതാണ് അത് കുറച്ച് ഉഷാറില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇത് മുല്ല ഇതും മാമയിൽ നിന്ന് മേടിച്ചതാണ് ഇത് മറ്റേ കറ്റാർവാഴയുടെ തൈകളുണ്ടായപ്പം വേറൊരു ചട്ടിയിലേക്ക് പറിച്ച് മാറ്റി വെച്ചതായി കാണുന്നത് ഇത്രയൊക്കെയാണ് തൽക്കാലം ബാൽക്കണിയിലുള്ള ചെടികൾ തക്കാളിയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതൊക്കെ പറിക്കാറായി ഇതൊക്കെ പറിക്കാറായിട്ടുണ്ട് Thank you. ഇത്രയാണ് എൻ്റെ ബാൽക്കണിയിലെ കൊച്ചു ചെടികൾ